السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسول الله أما بعد നുബുവത്ത് പത്താം വർഷം ഹജ്ജ് കാലം ഈ അവസരം പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ ഹജ്ജിനായി മക്കത്തെത്തിക്കൊണ്ടിരുന്നു ഗോത്രങ്ങൾ ഒന്നിച്ചും വ്യക്തികളായും വന്നെത്തിയിട്ടുണ്ട് എല്ലാവരെയും കണ്ട് സംസാരിക്കുകയും ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയും തന്നെ ഗോത്രങ്ങളെ ഒന്നിച്ചും വ്യക്തികളെ പ്രത്യേകമായും തിരുമേനി സല്ലു അലിസ്ലം കണ്ടു സംസാരിച്ചു ഖുർആൻ ഓതി കേൾപ്പിച്ചു തന്നെ ഇക്കാര്യത്തിൽ സഹായിക്കാൻ അഭ്യർത്ഥിച്ചു പലരുടെയും പ്രതികരണം തന്നെ വളരെ മോശമായിരുന്നു ബനു കൽബിന്റെ ഉപഗോത്രമായ ബനു അബ്ദുല്ലയെ സമീപിച്ച് നബി സല്ലു അലിസ്ലം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു തന്റെ സുരക്ഷാ കാര്യം അവരുടെ മുമ്പാകെ വെച്ചു അവിടുന്ന് ഇത്രയും കൂടി പറഞ്ഞു ബനു അബ്ദുള്ള നിങ്ങളുടെ പിതാവിന്റെ പേർ അള്ളാഹു എത്ര നല്ലതാക്കിയിരിക്കുന്നു എന്തൊക്കെ പറഞ്ഞിട്ടും അവിടുത്തെ അവർ സ്വീകരിച്ചില്ല ബനു ഹനീഫ ഗോത്രത്തെ അവരുടെ സ്ഥലത്ത് ചെന്ന് തന്നെ തിരുമേനി സല്ല അലിസ്ലം കണ്ടു സംസാരിച്ചു പക്ഷേ ഒരു അറബി ഗോത്രവും ചെയ്തിട്ടില്ലാത്ത വിധം തീരെ മോശമായിരുന്നു അവരുടെ പെരുമാറ്റവും പ്രതികരണവും ബനു ആമർ ബന് സഅദ് ഗോത്രത്തിൽ അടുത്തുക്കൽ തിരുമേനി സല്ലു അലിസ്ലം ചെന്ന് സംസാരിച്ചു അവരുടെ ആളുകളെയെല്ലാം വിളിച്ചുകൂട്ടി നബി സല്ലു അലിസ്ലം അവരെ കാര്യം ധരിപ്പിച്ചു തന്റെ സുരക്ഷയെക്കുറിച്ച് സൂചിപ്പിച്ചു എല്ലാം കേട്ട ശേഷം അവരുടെ കൂട്ടത്തിലെ ബുഹൈറുത്തബിന് ഫറാസ് എന്നയാൾ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു അള്ളാഹുവാണ് കുറച്ചുകളിലെ ഈ ചെറുപ്പക്കാരനെ ഞാൻ സ്വീകരിച്ചുവെങ്കിൽ അറബികൾ നമ്മെ വിഴുങ്ങുക തന്നെ ചെയ്യും പിന്നീട് അയാൾ നബി സല്ലാ അലിസ്ലമയോട് ചോദിച്ചു നീ പറഞ്ഞതൊക്കെ സ്വീകരിച്ച് ഞങ്ങൾ നീയുമായി സന്ധ്യയിൽ ഏർപ്പെടുകയും പിന്നെ നിനക്ക് അള്ളാഹു വിജയം നൽകുകയും ചെയ്താൽ നിന്റെ ശേഷം കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ അധികാരത്തിലായിരിക്കുമോ തിരുമേനി സല്ലാ അലിസ്ലം പറഞ്ഞു ഈ കാര്യം തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ് അത് അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ നൽകും അയാൾ പറഞ്ഞു നിനക്ക് വേണ്ടി ഞങ്ങളുടെ കഴുത്തുകൾ ഞങ്ങൾ അറബികൾക്ക് നീട്ടിക്കൊടുക്കുക അള്ളാഹു നിനക്ക് വിജയം നൽകിയാൽ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്കും വേണ്ട നിന്നെക്കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല ബനു ആമിർ ഗോത്രക്കാർ മടങ്ങിപ്പോയി അവരിൽപ്പെട്ട ഹജ്ജിന് വന്നിട്ടില്ലാത്ത ഒരു വൃദ്ധനോട് അവർ വിവരങ്ങളൊക്കെ പറഞ്ഞു പ്രായാധിക്യമാണ് അയാളെ തടഞ്ഞത് അയാൾ തലയിൽ കൈവച്ച് പറഞ്ഞു നഷ്ടം നിങ്ങൾ നഷ്ടകാരികൾ തന്നെ വലിയൊരു ഭാഗ്യമാണ് നിങ്ങളെ വിട്ട് പറന്നുപോയത് എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം ഒരു ഇസ്മായിലി അതായത് മക്കാവാസിക്ക് ഇതൊന്നും പറയാനാവുകയില്ല അദ്ദേഹം പറഞ്ഞത് സത്യമാണ് നിങ്ങൾ സ്വീകരിക്കാതെ വിട്ടുപോന്നില്ലേ ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം ഗോത്രങ്ങളുടെ സ്ഥിതി ഇങ്ങനെയൊക്കെയായിരുന്നുവെങ്കിലും ചില വ്യക്തികൾ നബിസല്ലു അലൈസ്മയിൽ വിശ്വസിക്കുകയും സഹായം വാഗ്ദാനം നൽകുകയും ചെയ്തു നുബുവത്ത് പത്താം വർഷത്തിലെ ഹജ്ജ് സീസണിൽ കുറെ ഒറ്റപ്പെട്ട വ്യക്തികൾ വിശ്വാസികളായി അവരിൽപ്പെട്ട ഒരാളാണ് സുവൈദ് ബിന് സാമിത് യത്രിബ് വാസിയായിരുന്നു ഇദ്ദേഹം പ്രഗത്ഭനായ കവിയായിരുന്നു ജനങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചു വിളിച്ചത് കാമിൽ എന്നായിരുന്നു കവിത്വത്തിന് പുറമെ ശ്രേഷ്ഠത ധീരത പാരമ്പര്യം എന്നീ കാര്യങ്ങളിൽ എല്ലാം തികഞ്ഞവൻ എന്നർത്ഥം അദ്ദേഹം മക്കത്ത് വന്നത് ഹജ്ജിനോ ഉമ്രക്കോ വേണ്ടിയായിരുന്നു തിരുമേനി സല്ലു അലിസ്ലം അദ്ദേഹത്തെ ചെന്ന് കണ്ടു ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്റെ അടുക്കലുള്ളത് തന്നെ ആണോ താങ്കളുടെ അടുക്കലുള്ളതും റസൂൽ സലഹ് അലിസ്ലം ചോദിച്ചു താങ്കളുടെ അടുക്കലുള്ളത് എന്താണ് അദ്ദേഹം പറഞ്ഞു ലുഖ്മാന്റെ തത്വജ്ഞാനം തിരുമേനി സല്ലു അലൈവലം പറഞ്ഞു ഈ സംസാരം നല്ലത് തന്നെ പക്ഷേ എന്റെ അടുക്കലുള്ളത് ഇതിലും ശ്രേഷ്ഠമാണ് എനിക്ക് അള്ളാഹു അവതരിപ്പിച്ചു തന്ന ഖുർആനാണ് പിന്നെ തിരുമേനി സല്ലു അലൈവലം ഖുർആാനിൽ നിന്ന് കുറച്ച് ഓതി കേൾപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു അദ്ദേഹം സ്വീകരിച്ചു മുസ്ലിമായി തിരിച്ചുപോയി അദ്ദേഹം മദീനത്ത് മടങ്ങിയെത്തി അധികം കഴിയുന്നതിനു മുമ്പ് നടന്ന ബിആദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു നുബുവത്ത് പതിനൊന്നാം വർഷം തുടക്കത്തിലായിരുന്നു ഈ സംഭവം തിരുമൻ സല്ലു അലൈഹി സ്വലമയിൽ വിശ്വസിച്ച മറ്റൊരാളാണ് ഇയാസ് മുആദ് ഇയാസ് യസിരിബുകാരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു ഔസ് ഗോത്ര നിവേദക സംഘത്തോടൊപ്പമാണ് അദ്ദേഹം മക്കത്തെത്തിയത് വസ്രജുകൾക്കെതിരിൽ കുറേശികളുമായി സഖ്യമുണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം നുബുവത്ത് പതിനൊന്നാം വർഷത്തിൽ ആദ്യത്തിലാണ് സംഭവം ഔസ് ഗസ്രജ് ഗോത്രങ്ങൾക്കിടയിൽ ശത്രുതയുടെ അഗ്നി ആളിക്കത്തിയിരുന്ന സന്ദർഭം ഔസുകാർ എണ്ണത്തിൽ കുറവായിരുന്നു ഇവർ വന്നതറിഞ്ഞ തിരുമേനി സല്ല അലിസ്ലം അവരെ ചെന്ന് കണ്ടു അവരുടെ കൂടെ ഇരുന്ന് സംസാരിച്ചു അവിടുന്ന് പറഞ്ഞു നിങ്ങൾ ഏതൊരു കാര്യത്തിനാണോ വന്നത് അതിലും എത്രയോ ഉത്തമമായ ഗുണകരമായ ഒരു കാര്യം കേൾക്കണോ അതെന്താണ് അവർ ചോദിച്ചു തിരുമേൽ സല്ലു അലിസ്ലം പറഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് എന്നെ അവൻ അവന്റെ അടിമകളിലേക്ക് അയച്ചതാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അവനിൽ യാതൊന്നും പങ്കു ചേർക്കാതിരിക്കുക അതിലേക്കാണ് ഞാൻ ജനങ്ങളെ ക്ഷണിക്കുന്നത് അള്ളാഹു എനിക്ക് ഖുർആൻ ഇറക്കി തന്നിരിക്കുന്നു പിന്നെ അവർക്ക് തിരുമേനി സല്ലാ അലിസ്ലം ഇസ്ലാമിനെ പരിചയപ്പെടുത്തി ഖുർആൻ ഓതി കേൾപ്പിച്ചു ഇയാസ് ബിന് മുആദ് പറഞ്ഞു ജനങ്ങളെ നാം എന്തുദ്ദേശത്തോടെയാണോ വന്നത് അതിലും എത്രയോ ഉത്തമം തന്നെ ഇത് സംഘത്തിലുണ്ടായിരുന്ന അനസബിന് റാഫിയ ഒരു പിടി മണ്ണ് വാരി ഇയാസിന്റെ മുഖത്തേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഞങ്ങളെ വിട്ടേക്ക് ഞങ്ങൾ വന്നത് ഇതിനല്ല മറ്റൊരു കാര്യത്തിനാണ് ഇയാസ് പിന്നെ മിണ്ടിയില്ല തിരുമേനി സല്ലാ അലിസ്ലം എഴുന്നേറ്റ് പോയി ഔസ് നിവേദക സംഘം കുറേശികളുമായി സഖ്യം ചെയ്യാതെ തന്നെ മടങ്ങുക